യാത്രയും നമ്മള് പെണ്ണുങ്ങളെ സുഖമാണ് ബിരിയാണി ഇപ്പൊ നിങ്ങൾ യാത്ര ഉദ്ദേശിക്കുന്നത് എങ്ങോട്ടാണ് വിജാലൽമ വിജാലൽമ Yeah. ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ രുജാലൽമയിലെ പ്രശസ്തമായ ഹെറിറ്റേജ് വില്ലേജിനെ കുറിച്ചുള്ളതാണ് അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണേ തെക്ക് പടിഞ്ഞാറൻ സൗദി അറേബ്യയിലെ അസീർ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പൈതൃക ഗ്രാമമാണ് റിജാലൽമ ഹെറിറ്റേജ് വില്ലേജ് അബഹയിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്ററിലധികം സഞ്ചരിച്ചാൽ ഇവിടെ എത്താം റൂട്ട് മാപ്പ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അയൽ രാജ്യങ്ങളിൽ നിന്ന് മക്കയിലെയും മദീനയിലെയും വിശുദ്ധ നഗരങ്ങളിലേക്ക് യാത്ര ചെയ്തിരുന്നവർക്കൊരു പ്രധാന വിശ്രമ കേന്ദ്രവും വാണിജ്യ ഇടനായുമായിരുന്നു പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം ശോഭയുള്ള ഒരു നാഗരികതയുടെ സാക്ഷിയായി കാണപ്പെടുന്ന നിരവധി കെട്ടിടങ്ങൾ ഈ ഗ്രാമത്തിലുണ്ട് കല്ലും കളിമണ്ണും കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങൾ മനോഹരമാണ് ആറും ഏഴും നിലകളുള്ള കെട്ടിടങ്ങൾക്കുള്ളിൽ തന്നെയാണ് മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നത് പ്രാദേശിക കലയുടെയും ചരിത്രത്തിൻ്റെയും നിരവധി ശേഖരങ്ങൾ ഇവിടെ കാണാം ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി ആറിൽ റിജാൽ പ്രദേശവാസികൾ ഒത്തുചേർന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു മ്യൂസിയം ഉയർന്നു വരുന്നത് പ്രാദേശിക പൈതൃകം സംരക്ഷിക്കുന്നതിനായി നിർമ്മിച്ച മ്യൂസിയത്തിലേക്ക് പ്രദേശവാസികൾ നിരവധി സംഭാവനകൾ ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ അറബ് നഗരങ്ങളുടെ വാസ്തുവിദ്യ പൈതൃകത്തിനുള്ള അവാർഡും ഈ ചരിത്ര നഗരം കരസ്ഥമാക്കിയിട്ടുണ്ട് കേവലമായ പ്രകൃതി ദൃശ്യങ്ങൾ മാത്രമല്ല രജാലൽമായ നമുക്ക് സമ്മാനിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശേഷിപ്പുകളും പ്രകൃതിയുമായി ലയിച്ചു ചേർന്ന ജീവിതവും കൂടിയാണ് റിജാലൽമ സന്ദർശിച്ചവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് നന്നായിരിക്കും Yeah. Hi! We're from Al Haya Mustafa. From Al Haya Mustafa? Yes. So from there, going here, Jarot. from Vietnam. They are living and working in Riyadh. Hello.